നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചർ എപ്പോഴെങ്കിലും നിങ്ങളോട് ഉത്തരങ്ങൾ എഴുതുമ്പോൾ കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവായി വിവരിച്ച് എഴുതണം എന്ന് പറയാറുണ്ടോ അങ്ങനെ പറയാറുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെന്റൻസിൽ അജക്റ്റീവ്സിന്റെ വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു സെന്റൻസിൽ നമ്പർ കളർ ടൈപ്പ് ക്വാളിറ്റീസ് എന്നിവ നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് അജക്റ്റീവ്സ് നമ്മൾ എഴുതുന്ന കാര്യത്തെപ്പറ്റി ഒരു പൂർണ്ണ ചിത്രം കൺവിൻസ് ചെയ്യാൻ മനസ്സിലാക്കിപ്പിക്കുവാൻ അജക്റ്റീവ്സ് വാക്കുകൾ നമ്മളെ സഹായിക്കും എന്താണ് അബ്ജക്റ്റീവ്സിൻ്റെ ഡെഫിനേഷൻ എന്ന് നമുക്ക് നോക്കാം അഡ്ജക്റ്റീവ്സിന്റെ സ്ഥാനം ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കിന്റെ തൊട്ടു മുൻപിലായിരിക്കും നൗൺ എന്നാൽ എന്തിൻ്റെയെങ്കിലും പേരാണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ സംശയമുണ്ടോ ഓക്കെ രണ്ട് അഡ്ജക്റ്റീവ്സ് നോക്കൂ വെനമസ് പ്ലാസ്റ്റിക് ഇത് എങ്ങനെ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറഞ്ഞു തരാം നിങ്ങളിപ്പോൾ ഒരു കാട്ടിൽ കൂടെ നടക്കുകയാണ് എന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് ആശ്വാസം തരുന്ന സെന്റൻസ് ഏതാണ് എന്ന് പറയൂ oh there is a venomous snake no no no it's a plastic snake plastic snake ആണോ ഓ പേടിച്ചു പോയല്ലോ എന്നായിരിക്കും ഇപ്പോൾ ചിന്ത വെനമസ് എന്ന വാക്കും പ്ലാസ്റ്റിക് എന്ന വാക്കും സ്നേക്കിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്കിലും ഈ ചെറിയ വാക്കുകൾ ശരിക്കും ഒരു വ്യത്യാസം സെന്റൻസിന് കേൾക്കുന്നയാളിൽ ഉണ്ടാക്കുന്നുണ്ട് സോ അഡ്ജക്റ്റീവ് എത്ര പവർഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലായല്ലോ ഇനി കുറച്ച് എക്സാമ്പിൾ വേറെയും കൂടെ നോക്കാം പ്രൊനൗണിനൊപ്പം അജക്റ്റീവ് ഉപയോഗിക്കുമ്പോൾ പ്രൊനൗണിന് ശേഷമാണ് അജക്റ്റീവ് വരേണ്ടത് pronoun plus adjective something strange strange strange ആണ് ഇവിടെ അജക്റ്റീവ് സംതിങ് പ്രൊനൗൺ ആണ് നൗണിന് പകരമുള്ളൊരു വാക്കാണ് സംതിങ് സോ പ്രൊണൗൺ എന്ന് വെച്ചാൽ നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രൊണൗണിനൊപ്പം അജക്റ്റീവ് ഉപയോഗിക്കുമ്പോൾ പ്രൊണൗണ് പ്രൊണൗണിന് ശേഷം പ്രൊണൗണിന് ശേഷമാണ് അജക്റ്റീവ്സ് ഉപയോഗിക്കേണ്ടത് any one free any one നൗണിന് പകരമുള്ളതാണ് any one any one free free ഒരു അജക്റ്റീവാണ് സോ പ്രൊണൗണിനൊപ്പം ആകുമ്പോൾ പ്രൊണൗൺ പ്ലസ് അജക്റ്റീവ് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് വെയിൽ തെളിഞ്ഞു it's a good weather fine weather, fine weather outside.